സ്നേഹം ഈ മൂന്ന് കാര്യങ്ങൾ അഭാവത്തിലാണ് ഒരാൾ ഭയം വല്ലാതെ ആക്രമിക്കുന്നത് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അതാ ഒരു കരം നിങ്ങളെ കൈത്തലങ്ങളിൽ താങ്ങുന്നു എന്നുള്ള ഒരു അറിവാണെന്ത് വിശ്വാസം എവിടെ ഒരു കൈ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് അതുകൊണ്ടൊക്കെയാണ് യുദ്ധകാലത്തിനകത്ത് ഒരു യുദ്ധ യുദ്ധകാല യുദ്ധ സമയത്ത് ഒരു സ്ത്രീ തൻ്റെ പാസ്റ്ററെ വിളിക്കുക എന്നിട്ട് പറയുകയാണ് എൻ്റെ ഭർത്താവ് വാർപ്പിണില്ല എനിക്ക് രാവിലെ ഉറങ്ങാനാവില്ലെന്ന് അങ്ങേക്കറിയാമല്ലോ അറിയാമല്ലോ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ ഈ വൈദ്യം തിരിച്ച് അവളോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ കുഞ്ഞെന്ത് ചെയ്യുന്നു അവൾ ഉറങ്ങുന്നുണ്ട് അവൾക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റി അവൾ എൻ്റെ നെഞ്ചോട് പറ്റിച്ചേർന്ന് കിടന്നുറങ്ങിയാണ് സുഖമായിട്ട് അവൾ എന്നോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് അപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ഈ വൈദികൻ ഈ സ്ത്രീയെ ഓർമ്മിപ്പിച്ചു നിൻ്റെ കുഞ്ഞനുഭവിക്കുന്ന സുരക്ഷിതത്വം നിൻ്റെ തമ്പുരാൻ്റെ കാര്യങ്ങൾ നീ അനുഭവിച്ചില്ലെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയും വിശ്വാസവും കൊണ്ട് എന്താണ് അർത്ഥമാക്കുക ഒരു കരം നിങ്ങൾ കൈത്തലങ്ങളിൽ ദാ കുരുവിക്കുഞ്ഞിന് പോലും ഇടം കൊടുക്കുന്ന കരം ഒരു ചെറുപൂവിനെ സോളമനേക്കാൾ കൂടുതൽ അലങ്കരിക്കുന്ന ആ കരം തീർച്ചയായിട്ടും ആ കരങ്ങളിൽ അഭയമുണ്ണം തിരിച്ചറിയുകയാണ് ഇതിനകത്ത് ഒന്നാമത്തെ ഭാഗം അപ്പോൾ ആ ഒരു വിശ്വാസത്തെ ബലപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് വിശ്വാസം എന്ന് പറയുന്നത് ചില യുക്തിയുടെ ചാറ്റുകൾ വിട്ടുകളയാനായിട്ട് പറ്റും യുക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം എന്നെ സംരക്ഷിക്കാനായിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ടൊക്കെയാണ് കുട്ടികളോട് നമ്മൾ പറയുന്ന ഒരു കഥയുണ്ട് ഒരാളിങ്ങനെ മല കയറിയ അങ്ങനെ വാശിക്ക് മല കയറിയ രാത്രിയായിട്ട് ഇയാൾ കയറി കയറി കയറി കയറി കയറി എവിടെ വെച്ച് ഈ മനുഷ്യൻ്റെ കൈവിട്ട് പോവുകയാണ് പിന്നെ താഴോട്ട താഴെ ചുറ്റി വീഴുമ്പോൾ എവിടെ ഏതോ ഒരു പാറക്കെട്ടിൽ ഇയാളുടെ അരയിൽ കെട്ടി ചരട് കുരുങ്ങി അവിടെ കുരുങ്ങി കിടന്നുകൊണ്ട് ഈ മനുഷ്യ ഉറക്കെ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എന്നെ രക്ഷിക്കുക ദൈവം ശരിക്കും രക്ഷപ്പെടുത്താൻ തയ്യാറായി ദൈവം അയാളോട് പറഞ്ഞു ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ചരടിനെ അഴിച്ചു കളയാന്നുള്ള അയാൾ പറഞ്ഞു ആ ചരടിനെ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു ഇതിനകത്താണ് എൻ്റെ മുഴുവൻ ഉറപ്പ് പിന്നീട് സംഭവിക്കേണ്ട കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു കൊല ചെയ്യപ്പെട്ടു അതിനകത്ത് അല്ലെങ്കിൽ മഞ്ഞിൽ തണുത്ത് വിറച്ച് മരിച്ചു പോവുകയും ചെയ്തു വർഷ അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം ഇതേ ഇടത്ത് മല കയറാൻ വേണ്ടി വന്ന ആ കുറേ സന്ദർശക സംഘത്തിൽപ്പെട്ട മനുഷ്യർ ഇയാളുടെ ശരീരത്തെ മഞ്ഞിൽ പൊതിഞ്ഞ് ഈ മരിച്ച ഇവിടെ കണ്ടു പക്ഷെ അവർ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഇയാൾ കുരുങ്ങിക്കിടക്കുന്ന ആ പാറയും നിലവുമായിട്ട് മണ്ണുമായിട്ട് വെറും രണ്ടേ രണ്ട് അടിയുടെ അകലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൊട്ട് മുമ്പിലുള്ള പലതും കാണാനാവാത്തത് കൊണ്ട് സുരക്ഷിതത്വമില്ലാന്ന് കരുതി നമ്മൾ നമ്മുടെ തന്നെ ചര ചരടുകളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുകയാണ് ചില ചരടുകളെ പൊട്ടിക്കുകയും ഒരു താങ്ങുമെന്നുള്ള ഉറപ്പുമൊക്കെയാണ് വിശ്വാസം അപ്പോൾ അതിൻ്റെ അളവ് വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളത് പിന്നെ പ്രത്യാശ എന്ന് പറഞ്ഞ ഘടകം ഒന്നും അവസാനത്തതല്ല ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു വാക്കാണെന്ത് അവസാനത്തെന്ന് പറയുന്ന വാക്ക് അവസാനത്തെന്ന് പറയരുത് ഒരു കിളി കൂടി ചിലക്കാനുണ്ട് ഒരു പൂ കൂടി വിരിയാനുണ്ട് അവനിനിയും അത്താഴമുണ്ട് ആടുകൾക്കിടിയും ഇടയനുണ്ട് പാപിക്ക് ഇനിയും വചനമുണ്ട് അവസാനത്ത് എന്ന് പറയരുതെന്ന് പറഞ്ഞ ഒരു മനോഹരമായ ഒരു ഇംഗ്ലീഷ് കവിതയുണ്ട് അപ്പോൾ ഒന്നും അവസാനത്തെയല്ല ഒരു വാതിൽ അടയുമ്പോൾ എവിടെ ഏഴ് വാതിലുകൾ തുറക്കപ്പെടുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ തവണ അങ്ങനെ ഒരു വാതിൽ കൊട്ടി അടക്കപ്പെട്ടപ്പോൾ എനിക്ക് വേണ്ടി ഏഴ് വാതിൽ തുറന്നില്ലല്ലോ ആര് പറഞ്ഞു ഏഴ് വാതിൽ തുറന്നില്ലെന്ന് പക്ഷേ അത് കാണാനുള്ള സംയമനമോ നന്മയോ പ്രകാശമോ എൻ്റെ കണ്ണുകൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളതല്ലേ എൻ്റെ ശരി ഒന്നാമതായിട്ട് ആ വിശ്വാസം പ്രത്യാശ സ്നേഹം പറഞ്ഞതിൻ്റെ കൊമ്പ് ആ ഒരു അളവ് ദീപക്കോളം സ്നേഹം കൊണ്ട് ജീവിതം നിറക്കുക എന്നുള്ള പ്രധാനം അതുകൊണ്ടൊക്കെയാണ് എന്തും നന്നായിട്ടാണ് യോഹന്നാൻ പറയുക സ്നേഹത്തിൽ ഭയമില്ല മുഴുവൻ ഭയങ്ങൾക്കും കാരണം സ്നേഹമില്ലായ്മയാണ് കാരണം നമ്മൾ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ഒരാൾ നമ്മളെ നോക്കിയാൽ ഈ നോട്ടം നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടുക ചിലർ വിചാരിക്കുന്നു ഒരു പരിചയക്കാരനായിരിക്കും സ്നേഹം കൊണ്ട് നോക്കിയ വേറെ ആൾക്ക് തോന്നുന്നു അയാളെന്നെ തുറച്ചു നോക്കിയ ഇത് തുറച്ചു നോട്ടമാണെന്നും സ്നേഹപൂർവ്വമുള്ള വീക്ഷണമാണെന്നും എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് തന്നെ പ്രധാനം ഉള്ളിൽ സ്നേഹമില്ലാതെ പോകുമ്പോൾ ഓരോ നോട്ടവും തുറച്ചു നോട്ടമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു ഉള്ളിൽ സ്നേഹം കൊണ്ട് നിറയുമ്പോൾ തുറച്ചു നോട്ടം പോലും സ്നേഹപൂർവ്വമായ കടാക്ഷവുമായിട്ടും നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയേക്കും അപ്പോൾ സ്നേഹത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയാണ് ആ ഭീതികളിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി ബൈബിള് നമ്മളെ മുമ്പ് നമ്മളെ നയിക്കുന്ന നമ്മളെ ക്രമപ്പെടുത്തുന്ന ഒരു ജീവിതക്രമം ക്രിസ്തുവിൽ എല്ലാമുണ്ട് അവൻ വചനം കൊണ്ട് നമ്മളെ ബലപ്പെടുത്തും ഓരോ ഭയവുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ പ്രതിരോധിക്കാനാവുന്ന ആ മൂർച്ചയുള്ള ആ മജ്ജയെ പോലും തുളച്ചു കയറുന്ന ആ വചനം കൊണ്ട് നമ്മളെ പ്രകാശിപ്പിക്കും നമ്മുടെ വിശ്വാസത്തെ അവൻ ദീപ്തമാക്കും പ്രത്യാശയ്ക്ക് അവൻ പുതിയ അർത്ഥം തരും ഒപ്പം വക്കോളം നമ്മളുടെ നമ്മളുടെ നമ്മുടെ ജീവിതത്തെ സ്നേഹം കൊണ്ട് നിറക്കും എങ്കിൽ ഈ മുഴുവൻ കാര്യങ്ങളും കൂടി ഒരാളിൽ സന്നിവേശിക്കപ്പെടുമ്പോൾ അയാളെ വിളിക്കേണ്ട വാക്കല്ലേ അഭയം ക്രിസ്തുവാണ് മാനവരാശിയുടെ അഭയം ക്രിസ്തുവിനോടൊപ്പം നടന്നിട്ടും അവൻ്റെ നെഞ്ചോട് ചേർന്ന് ഇരുന്നിട്ട് പോലും ചിലപ്പോഴെങ്കിലും ഈ ഭയത്തിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടുന്നില്ല ഒരു പക്ഷേ അവൻ്റെ ഇടപെടലുകളെ പോലും നമ്മൾ എന്തുമാത്രം ഭീതിയോടും സംശയത്തോടും കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുക ഇത് നമ്മുടെ മാത്രം ഒരു തലവിധിയാണെന്ന് തോന്നുന്നില്ല അവനോടൊപ്പം നടന്ന ശിഷ്യന്മാർക്ക് പോലും എന്ത് സംഭവിക്കുന്നുള്ള ആ കൗതുകരമായ ഒരു ബൈബിൾ ഭാഗത്തോടു കൂടി ഈ വിചാരങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം വിശ്വമത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ നിന്നാണത് ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞു കാറ്റ് പ്രതികൂലമായതിനാൽ തിരമാലകൾപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു അവൻ കടലിന് മീതെ നടക്കുന്ന കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി ഇതാ ഭൂതം എന്ന് വിളിച്ചു പറഞ്ഞു ഭയനിമിത്തം ഉടനെ അവൻ അവരോട് സംസാരിച്ചു ധൈര്യമായിരിക്കുക ഞാനാണ് ഭയപ്പെടരുത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൊടുക്കാവുന്ന നല്ലൊരു കൂടിയാണിത് ഭയപ്പെടരുത് ഒരുപക്ഷെ പരസ്പരം ഭയപ്പെടരുതെന്ന് ഓർമ്മിപ്പിക്കുന്നവരിലൊക്കെ ക്രിസ്താംശമുണ്ടായിരിക്കും അതുകൊണ്ടാണല്ലോ അങ്ങനെയുള്ള ചില മനുഷ്യരെ നമ്മൾ ക്രിസ്തുവിനെ കണക്ക് ഗണിക്കുന്നത്